നമുക്കിന്ന് ഹൺഡ്രഡ് ആൻഡ് ഫൈവിലെ ദ ക്രോപ്പ് എന്ന പാഠഭാഗം നോക്കാം ഇതിൽ ആദ്യം എന്താണ് കൊടുത്തിരിക്കുന്നത് the farm club had the first crop of spinach some of it was used for the noon meal എന്താണ് പറഞ്ഞിരിക്കുന്നത് കാർഷിക ക്ലബ്ബ് ആദ്യ ദിവസം വിളവെടുത്ത ചീരയിൽ ഉച്ചഭക്ഷണത്തിന് എടുത്ത ശേഷം ബാക്കി വന്ന നൂൺ മീലിന് ശേഷം എടുത്ത എത്ര കിലോ സ്പിനാച്ചാണ് three kilogram of spinach was left and these was sold to the members at nine rupees kilogram അതായത് ഇവർ ഉച്ചഭക്ഷണത്തിന് എടുത്ത ശേഷം ബാക്കി വന്ന ചീര എത്ര കിലോയാണ് മൂന്ന് കിലോ ചീര എത്ര രൂപയ്ക്ക് വിറ്റു ആ ഒൻപത് രൂപയ്ക്ക് വിറ്റു ആർക്കാണ് വിറ്റത് ക്ലബിലെ അംഗങ്ങൾക്ക് തന്നെയാണ് വിറ്റത് ആ അടുത്തത് നോക്കാം how much money did the club get എങ്കിൽ എത്ര രൂപയാണ് ക്ലബിന് ലഭിച്ചത് നമ്മൾ വഴിക്കണക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ പറഞ്ഞ ഒരു കാര്യമാണ് വഴിക്കണക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാനായിട്ട് പഠിക്കണം അതിൻ്റെ ഒരു ട്രെയിനിങ് തന്നെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൂടെ തരുന്നതും ഇവിടെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ പറയുന്നുണ്ട് ഈ ഈ ഒരു രീതിയിൽ സെക്കൻഡ് ഡേയുടെയും തേർഡ് ഡേയുടെയും നമ്മൾ വഴിയായിട്ട് എഴുതി തന്നെ വഴിക്കണക്കുകൾ വഴിയായി എഴുതി തന്നെ പഠിച്ചു പോകണം അപ്പോൾ വലിയ ക്ലാസ്സുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് how many kilogram of spinach did the sell എത്ര കിലോ ചീരയാണ് വിറ്റത് ആ എത്ര കിലോ ചീരയാണ് വിറ്റത് മൂന്ന് കിലോഗ്രാം അതാ ത്രീ കിലോഗ്രാം ഓഫ് സ്പിനാച്ച് അല്ലേ എത്ര കിലോഗ്രാമാണ് വിറ്റിരിക്കുന്നത് ആ മൂന്ന് കിലോഗ്രാം അപ്പോൾ നിങ്ങൾ ഈ ഒരു കുളത്തിൽ ത്രീ എന്ന് എഴുതണം അത് നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്ത് ഇങ്ങനെ തന്നെ വഴികൾ എഴുതി ചെയ്യാൻ പഠിക്കണം അപ്പോൾ എത്ര കിലോഗ്രാം സ്പിനാച്ചാണ് വിറ്റത് ത്രീ കെ ജി അല്ലേ മൂന്ന് കിലോഗ്രാമാണ് സ്പിനാച്ച് വിറ്റിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് what is the price of one kilogram of spinach എത്ര രൂപയ്ക്കാണ് വിറ്റത് എത്ര രൂപയ്ക്കാണ് വിറ്റത് നയൻ റുപ്പീസ് അല്ലേ ഇവിടെ തന്നിട്ടുണ്ട് നയൻ റുപ്പീസ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ നയൻ ആർ എസ് റുപ്പീസ് എന്ന് എഴുതണം എങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ആ ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് എത്ര രൂപയ്ക്ക് വിറ്റു എത്ര കിലോ വിറ്റു എന്നുള്ളതിനെ ഇൻറ്റു ചെയ്താൽ പോരെ എങ്ങനെ ചെയ്യും ആ ത്രീ ഇൻറ്റു നയൻ എന്ന് പറഞ്ഞാൽ എന്താണ് nine plus nine plus nine അല്ലേ നമ്മൾ ഇന്നലെ മുത്തുകൾ കൊണ്ടാണ് കൗണ്ട് ചെയ്യാനായിട്ട് പഠിച്ചത് ഇന്നിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നയൻ ഈർക്കിലാണ് കണ്ട ഈ ഈർക്കിൽ വെച്ച് നമുക്ക് ഇന്ന് എണ്ണി ഈ ഗുണനം നമുക്ക് ചെയ്യാം അപ്പോൾ നോക്കിക്കേ ഇത് എത്ര ഉണ്ടെന്ന് നോക്കിക്കേ one two three four five six seven eight nine ആ ഒന്ന് കൂടുതലായിരുന്നു അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ നയൻ ഇയർക്കിലുണ്ട് അല്ലേ one two three four five six seven eight nine അപ്പോൾ നയൻ നമ്മൾ എത്ര തവണയാണ് കൂട്ടേണ്ടത് ത്രീ ഇൻറ്റു നയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല അല്ലേ അപ്പോൾ നമ്മൾ നയണിനെ ത്രീ ടൈംസ് കൂട്ടാൻ പോവുകയാണ് ആദ്യത്തെ നയൻ എത്രയാണ് നയൻ തന്നെയാണ് നയനും നയനും കൂട്ടുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ നയൻ കഴിഞ്ഞിട്ട് ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen അല്ലേ അപ്പോൾ രണ്ട് ഒൻപതുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടിയത് എയ്റ്റീൻ പക്ഷെ നമുക്കിവിടെ എത്രയാണ് കൂട്ടേണ്ടത് ആ ത്രീ നയൻ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഒമ്പതുകൾ കൂട്ടിയപ്പോൾ എയ്റ്റീൻ കിട്ടി ഇനി എന്ത് ചെയ്യണം എയ്റ്റീനിന് ശേഷം ഈ ഇർക്കിലുകളെ കൗണ്ട് ചെയ്യണം eighteen nineteen twenty twenty one twenty two twenty three twenty four twenty five twenty six twenty seven അപ്പോൾ മൂന്ന് ഒൻപതുകൾ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടിയത് ട്വൻറ്റി സെവൻ അപ്പോൾ ത്രീ ഇൻറ്റു നയൻ എത്രയാണ് ട്വൻറ്റി സെവൻ അല്ലേ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഈ മാത്സിൽ തന്നെ ഈ കണക്കിൽ തന്നെ ഉള്ള അടുത്ത ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതണം three into nine is equal to twenty seven എന്ന് എഴുതണം ഇനി ഇവിടെ നോക്കിക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഓൺ ദ സെക്കൻഡ് ഡേ രണ്ടാം ദിവസം they sold six kilogram of spinach at the same rate എത്ര കിലോഗ്രാമാണ് രണ്ടാമത്തെ ദിവസം വിറ്റത് എത്ര കിലോഗ്രാമാണ് ആ സിക്സ് കെ ജി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം വരുന്നു the second day second day ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ഒന്നും തന്നിട്ടില്ല പക്ഷെ നമ്മൾ നോട്ട്ബുക്കിൽ സ്റ്റെപ്പ് എഴുതി ചെയ്യണം ആ എത്ര കിലോഗ്രാം സ്പിനാച്ചാണ് എത്ര കിലോഗ്രാം സ്പിനാച്ചാണ് സിക്സ് കിലോഗ്രാം ഓഫ് സ്പിനാച്ച് അല്ലേ അപ്പോൾ അത് ഇവിടെ എഴുതണം എത്ര രൂപയ്ക്കാണ് വിറ്റത് ഇതാ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് അറ്റ് ദ സെയിം റേറ്റ് അല്ലേ at the same rate same rate എങ്കിൽ എത്ര രൂപയാണ് നയൻ റുപ്പീസ് തന്നെയാണ് അല്ലേ അപ്പോൾ ആ നയൻ റുപ്പീസ് ഇവിടെ എഴുതുന്നു ഇനി ഇതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണ്ടേ ഇതിൻ്റെ ടോട്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് സിക്സ് ഇൻറ്റു നയൻ എന്ന് വെച്ചാൽ nine plus nine plus nine plus nine plus nine plus nine നമ്മളിപ്പോൾ മൂന്ന് ഒൻപതുകൾ വരെ കൂട്ടി നിർത്തിയിട്ടുണ്ട് ആദ്യത്തെ രണ്ട് ഒൻപതുകൾ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടിയത് എയ്റ്റീൻ പിന്നെ മൂന്നാമത്തെ ഒൻപത് കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടിയത് ട്വൻറ്റി സെവൻ ഇനി നാലാമത്തെ ഒൻപത് കൂട്ടാനായിട്ട് പോവുകയാണ് അപ്പം ട്വൻറ്റി സെവൻ കഴിഞ്ഞിട്ട് കൂട്ടണം twenty eight twenty nine thirty thirty one thirty two thirty three thirty four thirty five thirty six അല്ലേ അപ്പം നാല് ഒൻപതുകൾ കൂട്ടുമ്പോൾ എത്രയാണ് തേർട്ടി സിക്സ് ഇനി അഞ്ച് ഒൻപതുകൾ കൂട്ടണം തേർട്ടി സിക്സിന് ശേഷം കൂട്ടണം അല്ലേ 36, 37, 38, 39, 40, 41, 42, 43, 44, 45. ഒൻപതുകൾ കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടിയത് ഫോർട്ടി ഫൈവ് ഇനി നമ്മൾ സിക്സ് നയനിലേക്ക് എത്തുകയാണ് forty five forty six forty seven four forty five forty six forty seven forty eight forty nine fifty fifty one fifty two fifty three fifty four അപ്പോൾ six nine fifty four six nine കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടിയത് ഫിഫ്റ്റി ഫോർ അല്ലേ അപ്പോൾ സെക്കൻഡ് ഡേയിലെ ടോട്ടലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഫിഫ്റ്റി ഫോറാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം they sold nineteen kilograms oh നയൻറ്റീൻ കിലോഗ്രാംസിൻ്റെ കാര്യം മാത്രമല്ല റുപ്പീസിൽ വ്യത്യാസവും വന്നിട്ടുണ്ട് ഇതുവരെ നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റത് നയൻ റുപ്പീസിനാണ് വിറ്റത് എന്നാൽ ഇവിടെ നയൻ റുപ്പീസ് അല്ല ടെൻ റുപ്പീസാണ് ഒരു കിലോയ്ക്ക് ടെൻ റുപ്പീസ് വെച്ച് വിൽക്കണം എത്ര കിലോ നയൻറ്റീൻ കിലോഗ്രാംസ് അല്ലേ ഇനി ഇവിടെ നമുക്ക് നോക്കാം how much did they get that day എത്ര രൂപയാണ് അവർക്ക് കിട്ടുന്നത് ആ ദിവസം അവർക്ക് എത്ര രൂപ കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം തേർഡ് ഡേ ഇത് ഈ ഈ ഒരു സെക്ഷൻ നിങ്ങൾ നോക്കണം ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം അപ്പോൾ തേർഡ് ഡേയിൽ വിറ്റത് എത്ര കിലോ സ്പിനാച്ചാണ് നയൻറ്റീൻ കെ ജി അല്ലേ തേർഡ് ഡേ വിറ്റത് നയൻറ്റീൻ കെ ജി എത്ര രൂപയ്ക്കാണ് വിറ്റത് ടെൻ റുപ്പീസ് നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നയൻറ്റീൻ ഇൻറ്റു ടെൻ ഏതൊരു സംഖ്യയെ ടെന്ന് കൊണ്ട് ഗുണി ഗുണിക്കുകയാണെങ്കിലും എന്ത് ചെയ്താൽ മതി ആ സംഖ്യ എഴുതുക ടെണ്ണിൽ എത്ര സീറോ ഉണ്ടോ ആ സീറോ എടുത്തെഴുതിയാൽ മതി അല്ലേ എന്നാൽ വേറൊരു രീതിയിലും കൂടി ഞാൻ പറഞ്ഞു തരാം ഇൻഡു ചെയ്യാൻ അതായത് നയൻറ്റീനിൽ എത്ര ടെണ്ണുണ്ട് ഒരു ടെണ്ണുണ്ടല്ലേ അപ്പം ടെൻ ഇൻറ്റു ടെൻ ഇനി എത്ര വൺസ് ഉണ്ട് നയൻ നയൻ ഇൻറ്റു ടെൻ ഇങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തുകൂടെ ഇങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തുകൂടെ അപ്പോൾ ടെൻ ഇൻറ്റു ടെൻ അത്രയാണ് ടെൻ എഴുതുക ആ സീറോ അതുപോലെ എടുത്ത് എഴുതുക ഇനി നയൻ ഇൻറ്റു ടെൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നയൻ എഴുതുക ആ സീറോ അതുപോലെ എടുത്ത് എഴുതിയാൽ മതി മനസ്സിലായോ അപ്പോൾ ഇത് എത്രയാണ് ടെൻ പ്ലസ് നയൻ എത്രയാണ് nineteen into ten hundred and nineteen ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം ഇനി ഇവിടെ തന്നിരിക്കുന്നത് how much did they get on all three days together അപ്പോൾ തേർഡ് ഡേ എത്ര രൂപയാണ് മുഴുവൻ ഫസ്റ്റ് ഡേയിലെയും സെക്കൻഡ് ഡേയിലെയും തേർഡ് ഡേയിലെയും എമൗണ്ടുകൾ തമ്മിൽ കൂട്ടി എത്ര രൂപയാണ് ചീര വിറ്റപ്പോൾ കിട്ടിയത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ആദ്യത്തെ ദിവസത്തെ എത്ര രൂപയാണ് കിട്ടിയത് ട്വൻറ്റി സെവൻ സെക്കൻഡ് ഡേ എത്രയാണ് കിട്ടിയത് ഫിഫ്റ്റി ഫോർ തേർഡ് ഡേ എത്രയാണ് കിട്ടിയത് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി തമ്മിൽ കൂട്ടിയാൽ മൂന്ന് ദിവസവും കൂടി ചേർന്ന് എത്ര രൂപയാണ് ചീരയ്ക്ക് കിട്ടിയതെന്ന് മനസ്സിലാകും അപ്പോൾ നമുക്ക് നോക്കാം സെവൻ പ്ലസ് ഫോർ എത്രയാണ് എത്രയാണ് ഇലവൺ ഇലവണിന് ഒരു വൺ ഉത്തരത്തിൻ്റെ സ്ഥാനത്തും ഒരു വൺ ശിഷ്ടത്തിൻ്റെ സ്ഥാനത്തും എഴുതണം ഇനി എന്താണ് ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ ഇവിടെ ഒരു നയനുണ്ട് ഈ നയനും ശിഷ്ടം വണ്ണും ചേർന്ന് കഴിഞ്ഞാൽ എത്രയാണ് ടെണ്ണായി പിന്നെ കൂട്ടാൻ എളുപ്പമല്ലേ അപ്പോൾ nine plus one ten ten plus five fifteen fifteen plus two seventeen ഇനി ശിഷ്ടം വണ്ണ് നമ്മൾ മുകളിൽ എഴുതണം ഇപ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വണ്ണാണ് ത്രീ ഡേയ്സിലെയും കൂടി തുക ചീരയ്ക്കുള്ളത് കിട്ടിയത് ഇനി ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്താണ് if the had sold at nine rupees kilogram on all three days മൂന്ന് ദിവസവും എല്ലാ ദിവസവും ഈ മൂന്ന് ദിവസവും ഒൻപത് രൂപയ്ക്കാണ് ചീര വിറ്റതെങ്കിൽ എത്ര രൂപ ലഭിക്കുമായിരുന്നു ഈ എല്ലാ ദിവസവും അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് what if the had sold at ten rupees a kilogram on all three days ഈ മൂന്ന് ദിവസവും ചീര പത്ത് രൂപയ്ക്കാണ് വിറ്റതെങ്കിൽ എത്ര രൂപ ലഭിക്കുമായിരുന്നു is the difference in the amount the had got ഇതിൻ്റെ വ്യത്യാസം കാണുക അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതും എങ്ങനെയാണ് നമ്മൾ എഴുതുക അതായത് എത്ര കിലോ വീതമാണ് ഓരോ ദിവസവും വിറ്റത് ആദ്യത്തെ ദിവസം ത്രീ കെ ജി ചീരയാണ് വിറ്റത് രണ്ടാമത്തെ ദിവസം എത്രയാണ് വിറ്റത് രണ്ടാമത്തെ ദിവസം സിക്സ് കെ ജി സ്പിനാച്ചാണ് വിറ്റിരിക്കുന്നത് അടുത്ത തേർഡ് ഡേ എത്ര കിലോഗ്രാമാണ് ചീര വിറ്റത് നയൻറ്റീൻ കെ കെ ജി ചീരയാണ് വിറ്റത് അപ്പോൾ നമ്മൾ മൂന്ന് ദിവസത്തെയും കിലോകൾ എടുത്തു ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ് ഒൻപത് രൂപ നിരക്കിൽ വിറ്റാൽ they had sold at 9 rupees a kilogram കിലോയ്ക്ക് ഒൻപത് രൂപ വെച്ച് മൂന്ന് ദിവസവും ഒൻപത് രൂപ വെച്ചാണ് വിറ്റതെങ്കിൽ എത്ര രൂപ ലഭിക്കും എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ത്രീ ഇൻറ്റു നയൻ എന്ന് പറഞ്ഞാൽ ത്രീ പ്ലസ് ത്രീ പ്ലസ് അത് nine plus nine plus nine എത്രയാണ് നമുക്ക് കിട്ടിയത് നമുക്ക് ആദ്യത്തെ ഇതിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ നയൻ ത്രീ ടൈംസ് കൂട്ടി സെവൻ ട്വൻറ്റി സെവൻ ഇനി എന്ത് ചെയ്യണം six into nine six into nine എത്രയാണ് six into nine fifty four ഇനി ഈ നയൻറ്റി നമ്മൾ എന്ത് ചെയ്യണം നയൻ വെച്ച് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത് ആദ്യം ടെൻ ആക്കുക നയൻറ്റീനിൽ എത്ര ടെന്നുകളുണ്ട് ടെൻ ആക്കുക പിന്നെ ഉള്ള വൺസ് ഇപ്പം ടെൻ പ്ലസ് നയൻ ആണല്ലോ നയൻറ്റീൻ ഇനി എന്ത് ചെയ്യണം ten into nine nine into nine ten into nine എത്രയാണ് നയൻ ഇട്ടിട്ട് സീറോ ഇട്ടാൽ മതി നയൻറ്റീൻ നയൻ ഇൻറ്റു നയൻ എത്രയാണ് എയ്റ്റി വൺ അല്ലേ ആണോ ഒന്ന് കൂട്ടി നോക്കണം നയനിനെ നയൻ ടൈംസ് ഒന്ന് കൂട്ടി നോക്കണേ നിങ്ങൾ അപ്പോൾ nine into nine is equal to എത്രയാണ് എയ്റ്റി വൺ എന്ന് എഴുതി കളയരുത് ഇനി ഇതിനെയും ഇതിനെയും തമ്മിൽ കൂട്ടണം ഇപ്പോൾ zero plus one one nine plus eight എത്രയാണ് ആ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ ഇനി ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് സെവൻ പ്ലസ് ഫോർ എത്രയാണ് ഇലവൻ ഇലവൻ പ്ലസ് വൺ എത്രയാണ് ട്വൽവ് ട്വൽവിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള ടു ഇവിടെ എഴുതുക വൺ എടുത്ത് ഇവിടെ എഴുതുക ഇനി എന്ത് ചെയ്യണം ആ സെവൻറ്റീനിനെ ഈ വണ്ണ് കൊണ്ട് കൂട്ടുക ഈ സെവൻറ്റീനിനെ വണ്ണ് കൊണ്ട് കൂട്ടുക seventeen plus one eighteen eighteen plus two twenty twenty plus five twenty five അപ്പം നമുക്ക് ഒൻപത് രൂപ നിരക്കിലാണ് വിൽക്കുന്നത് എങ്കിൽ എത്ര രൂപ കിട്ടുമെന്നുള്ളത് ഇവിടെ കണ്ടു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പത്ത് രൂപ നിരക്കിലാണ് വിൽക്കുന്നതെങ്കിൽ എന്താണ് അപ്പോൾ first day first day three into ten നമുക്കറിയാം ഏതൊരു സംഖ്യയെ ടെന്ന് കൊണ്ട് ഇൻറ്റു ചെയ്താലും സംഖ്യ എഴുതിയിട്ട് സീറോ ചേർക്കുക ഇനി സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ എന്താണ് സിക്സ് ഇൻറ്റു ടെൻ എത്രയാണ് സിക്സ്റ്റി ഇനി തേർഡ് ഡേ എത്രയാണ് ninety into ten ninety one hundred and ninety ninety എഴുതിയിട്ട് സീറോ എഴുതിയാൽ മതി ഇനി ഇതിനെ മൂന്നിനെയും നമ്മൾ കൂട്ടണം അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് സീറോകളാണ് സീറോ ഇനി പത്തിൻ്റെ സ്ഥാനത്ത് ത്രീ പ്ലസ് സിക്സ് എത്രയാണ് നയൻ നയൻ പ്ലസ് നയൻ എത്രയാണ് എയ്റ്റീൻ എയ്റ്റീൻ്റെ എയ്റ്റ് ഇവിടെ എഴുതുക വൺ പ്ലസ് വൺ ടു അപ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് കിട്ടിയത് ഇനി ഈ സംഖ്യകളുടെ ഡിഫറൻസ് നമ്മൾ കാണണ്ടേ എത്ര രൂപ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണ്ടേ അതിനെന്ത് ചെയ്യണം വലിയ എമൗണ്ടായ two hundred and eighty minus two hundred and fifty two കണ്ടാൽ മതി അതെങ്ങനെയാണ് കാണുന്നത് two hundred and eighty minus two hundred and fifty two കാണണമെങ്കിൽ സീറോയിൽ നിന്നും ടു പോവില്ല അപ്പം നമ്മൾ എയ്റ്റിൽ നിന്നും ഇവിടെ ഒന്ന് കടമെടുക്കും ഇനി പത്തിൽ നിന്നും രണ്ട് പോയാൽ ടെൻ മൈനസ് ടു എത്രയാണ് എയ്റ്റ് ഇനി നയനിൽ നിന്നും നയനല്ല മക്കളെ ഇതിവിടെ സെവൻ ആണേ ഇനി സെവനിൽ നിന്നും ഫൈവ് പോയാൽ എത്രയാണ് സെവനിൽ നിന്നും ഫൈവ് പോയാൽ ടു ഇനി ടൂവിൽ നിന്നും ടു പോയാൽ സീറോ അപ്പോൾ എത്ര രൂപയാണ് വ്യത്യാസം ട്വൻറ്റി എയ്റ്റാണ് ആണ് വ്യത്യാസം ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റിൻ്റെ ഈ ഒരു സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേയുടെ കണക്ക് ഫസ്റ്റ് ഡേ എത്രയാണ് കിട്ടിയത് six into three into nine twenty seven ഇനി സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ എത്രയാണ് കിട്ടുന്നത് six into nine fifty four അപ്പോൾ അതിൻ്റെ ടോട്ടൽ അതിൻ്റെ ടോട്ടലാണ് നമുക്കിവിടെ കാണേണ്ടത് എങ്ങനെയാണ് സെവൻ പ്ലസ് ഫോർ എത്രയാണ് ലെവൻ ലെവണിൻ്റെ വണ്ണ് ഉത്തരമായും വണ്ണ് ശിഷ്ടമായും എഴുതുക two plus three two plus one three ആണ് two plus one three three plus five eight ഇനി ഈ നയൺ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എഴുതുക സിക്സ് പ്ലസ് ത്രീ എത്രയാണ് നയൻ അതാണ് ഇവിടെ എഴുതേണ്ടത് മനസ്സിലായോ എത്ര കിലോ ചീരയാണ് വിറ്റത് എത്ര കിലോ ചീരയാണ് വിറ്റത് മൂന്ന് കിലോ ചീര ഒരു കിലോ ചീരയുടെ വില എത്രയാണ് ഒൻപത് രൂപ ആകെ എത്ര രൂപ ലഭിച്ചു എന്ന് കാണാനായിട്ട് എന്ത് ചെയ്യണം മൂന്ന് ഗുണിക്കണം ഒൻപത് എത്രയാണ് ഇരുപത്തി ഏഴ് ചീ എത്ര കിലോ ചീരയാണ് ആറ് കിലോ ചീര ചീരയുടെ വില എത്രയാണ് ഒൻപത് തന്നെയാണ് അപ്പം ആകെ തുക കാണാൻ എന്ത് ചെയ്യണം ആറ് ഗുണിക്കണം ഒൻപത് ആറ് ഗുണിക്കണം ഒൻപത് എത്രയാണ് അൻപത്തി നാല് ഇനി ഇവിടെ ഒരു സെക്ഷൻ തന്നിട്ടുണ്ട് അതായത് തൊട്ടടുത്ത് തന്നെ ഒരു സെക്ഷ ഒരു ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒന്നാം ദിവസം ഒന്നാം ദിവസം എന്താണ് ഒന്നാം ദിവസത്തെ വില വിറ്റ കിലോയും വിലയും ത്രീ ഇൻറ്റു നയൻ എത്രയാണ് ഇരുപത്തി ഏഴ് രണ്ടാം ദിവസം രണ്ടാം രണ്ടാം ദിവസം രണ്ടാം ദിവസം എത്രയാണ് രണ്ടാം ദിവസത്തെ വില എത്രയാണ് ആ സിക്സ് ഇൻറ്റു നയൻ എത്രയാണ് ഫിഫ്റ്റി ഫോർ അൻപത്തി നാല് ഈ ഒൻപത് അങ്ങനെ തന്നെ എഴുതണം ആറും ആറെ കൂട്ടണം മൂന്ന് ഒൻപത് ഒൻപത് ഇൻറ്റു ഒൻപത് ഗുണിക്കണം ഒൻപത് എത്രയാണെന്നുള്ളത് ഇവിടെ നോക്കണം ഏഴ് ഏഴ് കൂട്ടണം നാല് പതിനൊന്ന് പതിനൊന്നും ശിഷ്ടം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് മൂന്നേ കൂട്ടണം അഞ്ച് എട്ടാണ് അപ്പോൾ ഒൻപത് ഇൻറ്റു ഒൻപത് എൺപത്തി ഒന്ന് ഇനി ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് മൂന്നാം ദിവസം മൂന്നാം ദിവസം എന്താണ് മൂന്നാം ദിവസം പത്ത് രൂപ നിരക്കിലാണ് വിൽക്കുന്നത് എത്ര രൂപയാണ് പത്ത് രൂപ എത്ര കിലോ ചീര ഉണ്ടായിരുന്നു പത്തൊൻപത് കിലോ ചീര അപ്പോൾ അതിൻ്റെ ആകെ തുക കാണാൻ എന്ത് ചെയ്യണം പത്തൊൻപത് ഇൻറ്റു പത്ത് ഏതൊരു സംഖ്യയെ പത്ത് കൊണ്ട് ഗുണിച്ചാലും എന്താണ് ആ സംഖ്യ എഴുതിയ ശേഷം സീറോ എഴുതുക മനസ്സിലായോ ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എല്ലാ ദിവസവും ഒൻപത് രൂപ നിരക്കിലാണ് ഈ ചീര വിറ്റതെങ്കിൽ എത്ര രൂപ ആകും അപ്പോൾ ആദ്യ ദിവസം വിറ്റ ചീരയുടെ കില പറയൂ കിലോ മൂന്ന് മൂന്ന് ഗുണിക്കണം ഒൻപത് ഇരുപത്തി ഏഴ് രണ്ടാം ദിവസത്തെയോ ആറ് ആറ് ഗുണിക്കണം ഒൻപത് അൻപത്തി നാല് മൂന്നാം ദിവസമാണെങ്കിലോ ആ പത്തൊൻപത് ഗുണിക്കണം ഒൻപത് പത്തൊൻപത് ഗുണിക്കണം ഒൻപത് എങ്ങനെ ചെയ്യും പത്ത് ഗുണിക്കണം ഒൻപത് തൊണ്ണൂറ് ഒൻപത് ഗുണിക്കണം ഒൻപത് എൺപത്തി ഒന്ന് ഇനി ഈ ഒന്ന് പൂജ്യവും കൂട്ടുമ്പോൾ ഒന്നും ഒൻപതും എട്ടും പതിനേഴ് അപ്പോൾ നൂറ്റി എഴുപത്തി ഒന്ന് ഇനി അതിൻ്റെ ആകെ തുക കാണാനായിട്ട് എന്ത് ചെയ്യണം ഏഴും നാലും പതിനൊന്ന് പതിനൊന്നും ഒന്നും പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ രണ്ടും ഒന്ന് ശിഷ്ടം ഇനി അഞ്ച് മൂന്നും എട്ട് ഈ ഒന്നും രണ്ടും കൂടി കൂട്ടണം മൂന്ന് മൂന്നും അഞ്ചും എട്ട് എട്ട് ഒന്നും എട്ടും ഏഴാണ് ഇവിടെ ഏഴ് എട്ടും ഏഴും പതിനഞ്ച് അഞ്ച് ഈ ഒന്നിൻ്റെ കൂടെ ഇവിടെ ഒന്ന് ശിഷ്ടം ഇപ്പം ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് മനസ്സിലായോ ഇനി പത്ത് രൂപ നിരക്കിലാണെങ്കിലോ മൂന്ന് ഇൻറ്റു പത്ത് മുപ്പത് രണ്ടാം ദിവസം ആറ് ഇൻറ്റു പത്ത് അറുപത് മൂന്നാം ദിവസം പത്തൊമ്പത് ഇൻറ്റു പത്ത് നൂറ്റി തൊണ്ണൂറ് ഇനി ഇതിനെ തമ്മിൽ കൂട്ടിയാൽ പോരെ പൂജ്യം പൂജ്യം പൂജ്യം ആറും മൂന്ന് ഒൻപത് ഒൻപത് ഒൻപതും പതിനെട്ട് എട്ട് ഒന്ന് ശിഷ്ടം ഒന്ന് ഒന്ന് രണ്ട് ഇരുന്നൂറ്റി എൺപത് ഇനി ഇതിൻ്റെ വ്യത്യാസം കാണാൻ എന്ത് ചെയ്യണം ഇരുന്നൂറ്റി എൺപത് മൈനസ് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പത്തിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യാൻ അല്ല പൂജ്യത്തിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എട്ടിൽ നിന്നും ഇവിടെ ഒന്ന് കടം എടുക്കുക അപ്പോൾ ഈ എട്ട് എന്ന് പറയുന്നത് ഏഴായി മാറും പത്തിൽ നിന്നും രണ്ട് പോയി കഴിഞ്ഞാൽ എട്ട് ഏഴിൽ നിന്നും അഞ്ച് പോയാൽ രണ്ട് രണ്ടിൽ നിന്നും രണ്ട് പോയാൽ പൂജ്യം അപ്പോൾ എത്രയാണ് വ്യത്യാസം എൺപത് ഇരുപത്തി എട്ട് മനസ്സിലായോ ഇനി ഹൺഡ്രഡ് ആൻഡ് സിക്സ് കണ്ടോ ഹൺഡ്രഡ് ആൻഡ് സിക്സിൽ ഇതാ ഇവിടെ fill in the M T cell ഇവിടെ എം ടി ആയിട്ട് കിടക്കുന്ന അതായത് ഈ ഒരു ഇവിടെ നിന്ന് ഈ കോളങ്ങളിലൊന്നും ഒന്നും എഴുതിയിട്ടില്ല അപ്പം ഇത് ഫില്ല് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്തു നോക്കുമല്ലോ എന്താണ് ആ മെത്തേഡ് ഒന്നുകിൽ മുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഈർക്കിൽ കൊണ്ടോ കല്ലുകൊണ്ടോ ഒക്കെ കൂട്ടി കൂട്ടി നിങ്ങൾ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യണം ഞാനൊരു രണ്ട് മൂന്ന് പാർട്ട് പറഞ്ഞു തരാം അതായത് ഇവിടെ കണ്ടോ ഇവിടെ വണ്ണ് വണ്ണും ഇവിടെയും കണ്ടോ വണ്ണ് വൺ ഇൻറ്റു വൺ എത്രയാണ് വൺ വൺ ഇൻറ്റു ടു എത്രയാണ് ടു വൺ ഇൻറ്റു ത്രീ എത്രയാണ് കണ്ടോ ഇത് നിങ്ങൾ ഇതുപോലെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫില്ല് ചെയ്ത് നന്നായിട്ട് കളർ ചെയ്ത് നിങ്ങൾ പഠിക്കുന്ന റൂമിൻ്റെ മതിലിലോ പിന്നെ ടേബിളിലോ ഒക്കെ ഒട്ടിച്ചിട്ട് അത് നോക്കി നോക്കി കണക്ക് ചെയ്യാനായിട്ട് പഠിക്കണം അപ്പോൾ കുറേ കണക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇൻറ്റു ഇൻറ്റുവിൻ്റെ ടേബിൾ ബൈ ഹാർട്ട് ആക്കും മനസ്സിലായോ അപ്പോൾ ഇവിടെ നോക്കിക്കേ one into five five one into six six അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് വരുന്നത് സെവൻ ഇവിടെ എത്രയാണ് വരുന്ന എയ്റ്റ് നയൻ ടെൻ ഇനി ഇവിടെ നോക്കിക്കേ two two into one two two into two four two into three six two into four eight two into five ten two into six twelve അങ്ങനെയാണെങ്കിൽ ടു ഇൻറ്റു സെവൻ ഫോർട്ടി അങ്ങനെ ടു ടു ടു വെച്ച് ഒരു ടു മുത്തോ ടു ഈർക്കിലോ ഒക്കെ വെച്ചിട്ട് കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് ഈ ഒരു കോളം ഫുൾ ഫില്ലാക്കണം അതേ കണക്ക് ത്രീയിലെ സെക്ഷൻ വരുന്ന സമയത്തും ത്രീ ഈർക്കിലോ മുത്തോ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ കോളവും ഫില്ലാക്കണം ഇനി ഇനി ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് what is the speciality of the numbers in the blue cell ആ ഇവിടെ കുറച്ച് കോളങ്ങൾ ബ്ലൂ ആയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഈ കോളങ്ങളുടെ പ്രത്യേകത എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്താണ് പ്രത്യേകത ആ എന്താണ് പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞുതരാം വൺ ഇൻറ്റു വൺ ഇവിടെ നോക്കൂ ടു ടു ഇൻറ്റു ടു ആണ് ഫോർ ഫോറിൻ്റെ അവിടെയാണ് കളർ ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ നോക്കിക്കേ ത്രീ ഇൻറ്റു ത്രീ ആ ഒരേപോലുള്ള സംഖ്യകൾ ആ ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നല്ലേ four into four sixteen four into four അപ്പോൾ ഇനി അടുത്ത് ഫൈവ് ഫൈവ് ഇൻറ്റു ഫൈവ് കണ്ടോ എന്താണ് എന്ത് പ്രത്യേകതയാണ് ഇവിടെ കാണുന്നത് ഒരുപോലുള്ള സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു ആ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത് ഇവിടെ നോക്കിക്കേ ഇതാണ് ആ ടേബിൾ കണ്ടോ ഇതാണ് ആ ടേബിൾ ഫില്ല് ചെയ്ത ആ ടേബിൾ കണ്ടോ ഇവിടെ ഒരുപോലുള്ള സംഖ്യകൾ തമ്മിൽ ഇൻഡ്യൂ ചെയ്ത് കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് കണ്ടോ ആ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ് ആ ഒരുപോലുള്ള സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സ് കണ്ടോ ഇത് നിങ്ങൾ ആ ബുക്കിൽ ഫില്ല് ചെയ്യണേ ഇനി ഇവിടെ നെക്സ്റ്റ് പാർട്ട് നോക്കിക്കേ ഇവിടെ എന്താണ് ഇവൾ പറയുന്നത് I can do any multiplication if I have these table എനിക്ക് ഈ ടേബിൾ ഉണ്ടെങ്കിൽ ഏത് കണക്കും ഗുണനത്തിൻ്റെ ഏത് കണക്ക് ചെയ്യാനും എനിക്ക് എളുപ്പമാണ് കണ്ടോ അപ്പോൾ ഇതുപോലൊരു ടേബിള് നിങ്ങൾ ചാർട്ട് പേപ്പറിൽ വരച്ച് നിങ്ങൾക്ക് എന്നും കാണാൻ പറ്റുന്ന ഒരു ഭാഗത്ത് ഒട്ടിക്കണം എന്നിട്ട് അത് വെച്ച് വേണം ഇനി അങ്ങോട്ടുള്ള കണക്കുകൾ ചെയ്യാം ഇനി ഇവിടെ നോക്കിക്കേ ഹൺഡ്രഡ് ആൻഡ് സെവനിലെ ഒരു കണക്കാണ് തന്നിരിക്കുന്നത് എന്താണ് ആ കണക്ക് സെവനിൻ്റെ ടേബിളാണ് തന്നിരിക്കുന്നത് സെവനിനെ പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്ത് നിങ്ങൾ ഈ ടേബിള് ഫില്ല് ചെയ്യണം അതുപോലെ എയ്റ്റിൻ്റെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ് സെവനിൻ്റെയും എയ്റ്റിൻ്റെയും പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ നിങ്ങൾ നയനിൻ്റേത് കണ്ടുപിടിക്കണം ഇനി ഇവിടെ നോക്കിക്കേ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് എന്താണ് ഈ ഒരു ഐ നോ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ മാത്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കി വേണം ആ കണക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിക്കുക the price of one pen is seven rupees ഒരു പേനയുടെ വില എത്രയാണ് 7 rupees. What is the price of eight pens eight പേനകളുടെ വില എത്രയാണ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം സെവൻ ഇൻറ്റു എയ്റ്റ് നോക്കിയാൽ മതി കണ്ടോ എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ സെവൻ സെവൻ ഇൻറ്റു എയ്റ്റ് കണ്ടുപിടിച്ചാൽ മതി എത്രയാണ് ഫിഫ്റ്റി സിക്സ് ആണ് കണ്ടോ സെവൻ ഇൻറ്റു എയ്റ്റ് എത്രയാണ് ഫിഫ്റ്റി സിക്സ് അതുപോലെ നെക്സ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് സെവൻ ബോൾസ് ഇത് മലയാളം മീഡിയംകാരും ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്ന മലയാളത്തിൽ തന്നിരിക്കുന്നതാണ് ഞാൻ വായിക്കുന്നത് seven balls in one packet ഒരു പാക്കറ്റിൽ ഏഴ് പന്തുകളുണ്ട് ഏഴ് പന്തുകളുണ്ട് how many balls in nine packet അങ്ങനെയെങ്കിൽ ഒൻപത് പാക്കറ്റുകളിൽ എത്ര ബോൾസ് ഉണ്ടാകും എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം സെവൻ ഇൻറ്റു നയൻ ആ സെവൻ ഇൻറ്റു നയൻ ഇവിടെ സെവൻ നോക്കിക്കേ സെവൻ നയണിൽ നോക്കിക്കേ നയൻ സെവൻ ഇൻറ്റു നയൻ എത്രയാണ് seven into nine sixty three ആണ് അതിവിടെ എഴുതുക ഇനി അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് what is the price of 7 notebook at 7 rupees each ഏഴ് രൂപ വീതം വിലയുള്ള ഏഴ് നോട്ട്ബുക്കിന് എത്ര രൂപയാണ് ഏഴ് രൂപ വീതം വിലയുള്ള ഏഴ് നോട്ട്ബുക്ക് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഏഴ് പ്ലസ് ഏഴ് ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് seven into seven forty nine ഇനി അടുത്ത കണക്ക് നോക്കിക്കുക there are six buttons in a shirt ഒരു ഷർട്ടിൽ ആറ് ബട്ടൺസ് ഉണ്ട് how many buttons are there in one shirt ഒരു ഷർട്ടിൽ എത്ര ബട്ടൺസ് ആണ് സിക്സ് എത്ര അങ്ങനെയുള്ള എത്ര ഷർട്ടുകളാണ് നയൻ ഷർട്ട് എത്ര ബട്ടൺസ് കാണും എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം six six into nine six into nine six into nine കണ്ട ഫിഫ്റ്റി ഫോർ അല്ലേ ഇനി അടുത്ത അടുത്ത എന്താണ് nine unniyappam in one packet ഒരു പാക്കറ്റിൽ ഒൻപത് ഉണ്ണിയപ്പം ഉണ്ട് how many unniyappam in nine packet ഒരു പാക്കറ്റ് അങ്ങനെയുള്ള ഒൻപത് പാക്കറ്റുകളിൽ എത്ര ഉണ്ണിയപ്പം കാണും അപ്പം നയൻ ഇൻറ്റു നയൻ അല്ലേ നയൻ ഇൻറ്റു നയൻ എങ്ങനെയാണ് കാണുന്നത് ഇവിടെ നോക്കിക്കാൻ നയൻ ഇൻറ്റു നയൻ കണ്ടോ നയൻ നയൻ ഇൻറ്റു നയൻ എത്രയാണ് എയ്റ്റി വൺ ഈ ഒരു ടേബിൾ നോക്കി നിങ്ങൾ ഈ ഒരു കണക്ക് ചെയ്താൽ മതി മനസ്സിലായോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് six seat in a row ഒരു റോയിൽ സിക്സ് സീറ്റ് ഉണ്ട് how many seat in eight row അങ്ങനെയുള്ള എയ്റ്റ് റോസിൽ എത്ര സീറ്റ് കാണും അപ്പോൾ സിക്സ് ഇൻറ്റു എയ്റ്റ് എത്രയാണ് ഇതാ ഇവിടെ നോക്കിക്കേ സിക്സ് സിക്സ് ഇൻറ്റു എയ്റ്റ് എത്രയാണ് ഫോർട്ടി എയ്റ്റ് കണ്ടോ ഇനി ഇനി ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കോളമാണ് തന്നിരിക്കുന്നത് ഇത് നമ്മൾ ഫില്ല് ചെയ്യണം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇതുപോലുള്ള ഒരു കാര്യം എഴുതണം എന്താണ് നമുക്ക് eight packet eight packet of sweets അല്ലെങ്കിൽ ലഡു എട്ട് ഒരു പാക്കറ്റിൽ എട്ട് ലഡു വീതം ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കേ eight laddu laddu in one packet ഒരു പാക്കറ്റിൽ എട്ട് ലഡുകളുണ്ട് അതുപോലുള്ള എട്ട് പാക്കറ്റിൽ എങ്ങനെ എഴുതും how many laddu how many laddu in eight packet ഇങ്ങനെ എഴുതണം ഓക്കെ മലയാളം മീഡിയംകാർക്കും എട്ട് ലഡു വീതമുള്ള പാക്കറ്റിൽ എട്ട് ലഡു വീതമുള്ള ഒരു പാക്കറ്റ് അതുപോലുള്ള എട്ട് പാക്കറ്റിൽ എത്ര ലഡു ഉണ്ടാവും അങ്ങനെ എഴുതണം ഓക്കെ മനസ്സിലായല്ലോ